ഹലോ എവ്രിവൺ ഇത് സജിൻ ടെക് ബ്രേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുതിയൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കാർട്ടോ മൈസർ ഇതൊരു ഏർലി ആക്സസ് ആപ്പാണ് നമ്മൾ ഗൂഗിൾ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ വളരെ പുതിയൊരു ആപ്ലിക്കേഷനാണ് ഇതിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കാറിന്റെ ടയേഴ്സ് അല്ലെങ്കിൽ അലോയ് വീൽസ് നമുക്ക് എന്താ പറയുക ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അലോയ് വീൽസ് ഇതിൽ തന്നെ കുറേ അലോയ് വീൽസ് ഇതിൽ കാണാൻ സാധിക്കും ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പോലെ തന്നെ അപ്പം നമ്മൾ കാറുകളിൽ എന്താ പറയുക നമ്മൾ ജസ്റ്റ് കാറിൻ്റെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ജസ്റ്റ് എന്താ പറയുക ടയറിന്റെ ഭാഗം ശരിക്കും ഒന്ന് ക്ലിയർ ആയിട്ട് അതിലൊന്ന് കാണിച്ചു കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എഴുപതിൽ പരം അലോയ് വീൽസിന്റെ ഡിസൈൻസ് ഈ ആപ്പിൽ ബിൽട്ടിൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് അതിന് നമ്മുടെ ഒരു ഇഷ്ടാനുസരണം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാറിൽ എങ്ങനെ ഒരു അലോയ് വീൽസ് കാണാൻ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഞാൻ എന്റെ കാറിന്റെ ഒരു ഫോട്ടോ ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് അലോയ് വീൽസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ മനസ്സിൽ വിചാരിക്കുന്ന നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളൊരു മനസ്സിൽ വിചാരിക്കും ഓക്കെ ഇതെങ്ങനെ ഈ അലോയെ നമ്മുടെ കാറിൽ എങ്ങനെ ഹൗ ഡസ് ഇറ്റ് ലുക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ പക്ഷെ ഈ ഒരു ആപ്പ് കൊണ്ട് നമുക്ക് ശരിക്കും നമുക്ക് ലൈവായിട്ട് ഇത് കാണാൻ സാധിക്കും അതാണ് ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഇതുപോലെ തന്നെ പല അലോയ്സും കണ്ടില്ലേ ഇത് നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു എഴുപതിൽ പരം അലോയ് വീൽസിന്റെ ഡിസൈൻസ് ഈ ഒരു ആപ്പിലുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്ക് ഇഷ്ട അനുസരണം നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഈ ഒരു ആപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു അലോയ് വീൽ എന്താ ഡിസൈൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പൊ കുറച്ചുകൂടി നല്ലൊരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ക്യാമറയിൽ കുറച്ച് ഹൈ റെസൊല്യൂഷൻ ക്യാമറയിൽ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചിലപ്പോൾ ഇത് കാണിച്ചു പിന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ദൂരെ നിന്ന് എടു ദൂരെ നിന്ന് ഈ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കാറിന്റെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാൻ സാധിക്കും ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ നമുക്ക് വേറെ ഡിസൈൻസ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനനുസരിച്ച് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞാൻ കൂടുതൽ നല്ല ടെക്നിക്കൽ വീഡിയോസായിട്ട് വരുന്നത് വരെ this is Sajin signing off goodbye and have a great day